മഹാവിഷ്ണുവിൻ്റെ ഭുജംഗപ്രയാത സ്തോത്രമാണ് ഏറ്റവും ഉത്തമമായ കീർത്തനങ്ങളിൽ ഒന്നാണിത് ആദിശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കാറായി കിടക്കുമ്പോഴേ ആ മരണ കിടക്കയുടെ അടുക്കലിരുന്ന് ശിവഭുജംഗം ജപിച്ചു ആ സമയത്ത് അവിടെ എത്തിയ ശിവഭൂതഗണങ്ങളുടെ രൂപഭാവങ്ങളും ആ കാനന വസ്ത്രങ്ങളും നാഗങ്ങളെയൊക്കെ കണ്ട് അമ്മ ആര്യാമ്പ ഭയചികിതയായി അത് കണ്ട് ശങ്കരൻ മഹാവിഷ്ണുവിൻ്റെ വിഷ്ണുഭുജംഗം ജപിച്ചു ആ ഭക്തിസാന്ദ്രമായ വിഷ്ണുഭുജംഗം ശ്രവിച്ചിട്ട് ആ അമ്മയുടെ കണ്ണുകളിൽ നിന്നും കുടുകുടുകൂടാന്ന് കണ്ണുനീരൊഴുകി ആ വിഷ്ണുപാദത്തിങ്കിലേക്ക് അമ്മ യാത്രയായി ആ മരണക്കിടയ്ക്ക് കിടന്ന അമ്മയ്ക്ക് ആ മനസ്സിന് ഇത്രയും സമാധാനവും സ്വസ്ഥതയും കൊടുക്കാൻ ആ വിഷ്ണുഭുജംഗം പോലെ തന്നെ ഒരു ഉത്തമമായ വേറൊരു ശ്ലോകം ഉണ്ടായില്ല അതിനാൽ മനസ്സിൻ്റെ സമാധാനത്തിനും എപ്പോഴും നമുക്ക് ഭഗവത് ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാനും വിഷ്ണുഭുജംഗം വളരെ ഉത്തമമാണ് എല്ലാവരും ഇത് ശ്രവിക്കുക ആ ശ്രവണം തന്നെ മനസ്സിന് ഒത്തിരി സമാധാനം ഉണ്ടാക്കി തരും വിദംശം വിഭും നിർമ്മലം നിർവികൽപ്പം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം ദുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ വിശുദ്ധം ശിവം ശാന്തമാദ്യന്തഹീനം ജഗജ്ജീവനം ജ്യോതിരാനന്ദരൂപം അതിദ്ദേശകാലം വ്യവച്ഛേദനീയം ത്രൈവക്തിയം ദേവ നമസ്തേ महायोगपीठे परिभ्राजमाने धरण्यादितत्त्वात्मिके शक्तियुक्ते गुणाहस्करे वह्निबिम्बाकमध्ये समासीनमोङ्गण्णिके अष्टाक्षराब्जे समानोदितानेकसूर्येन्दुकोडिप्रभापूरतुल्यद्युतिन्दुर्निरीक्ष्यम् നശീതം നജോഷ്ണം സുവർണാവതാരം പ്രസന്നം സദാനന്ദ സംവിൽ സ്വരൂപം സുനാസാപുടം സുന്ദര ഭ്രൂലലാടം കീഴോജിതാ കുഞ്ചിത സ്ഥിതകേശം സമുൽഫുല്ലരത്ന പ്രസൂനാവതംസം ലസൽകുണ്ടലാമൃഷ്ടഗണ്ഡസ്ഥലാന്തം വ്യപാരാഗചോരാധരം ചാരുഹാസം അണുവ്യാകുരാമോതി മന്ദാരമാലം മഹോരസ്ഫുരൽ കൗസ്തുഭോദാരഹാരം സുരത്നാംഗൈരന്വിതം ബാഹുദണ്ഡൈർ ചതുർഭിച്ചലൽ കങ്കണാലങ്കൃതഗ്രൈ ഉദാരോദരാലങ്കൃതം വീതവസ്ത്രം പദദ്വന്ദൂതപത്മാഭിരാമം സ്വഭക്തേഷു സന്ദർശിതാകാരമേവം സദാഭാവയൻ ഭാവയൻ സന്നിരുദ്രേന്ദ്രിയാശ്വ ദുരാപം നരോ യാതി സംസാരപാരം പരസ്മൈ പരേഭ്യോപി തസ്മൈ നമസ്തേ ശ്രിയാശാതകുംഭദ്യുതിസ്ത്രിഗ്ധകാന്ത്യാ ധരണ്യാതു കുർവാദളശ്യാമളാംഗ്യാ കളത്രദ്വയേനാമുനാദോഷിതായ രോഗീ ഗ്രഹസ്ഥായ വിഷ്ണോ നമസ്തേ ശരീരം കളത്രം സുരം ബന്ധുവർഗം വയസ്യം ധനം സത്മവൃദ്ധ്യ ഭൂയാൻ ഭുവഞ്ച സമസ്തം പരിത്യജ്യ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം ജനേയം വിശാജീവ ഹാജീവതോ മേ മൃജാമത്തിരക്തം ജ മാംസം ബലം ജ അഹോ ദേവസീതാമി ദീനാനുഗമ്മിങ്ങി മധ്യാവിഹന്ത ത്വയോദാസിതവ്യം കഫോപ്യാഗതോഷ്ണോ ബണശ്വാസവേഗ വ്യഥാവിസ്ഫുരർ സർവമർമാസ്തിബന്ധാം വിചിന്യാഹമന്ത്യാമസഹ്യാമവസ്ഥാം വിഭേമി പ്രഭോ കിം കരോമി പ്രസീദ ജപന്നച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോ മുരാരേ ഹരേ നാഥ നാരായണേരി യഥാനുസ്മരിഷ്യാമി ഭക്യാ ഭവന്തം തഥാ മേ ദയാശീലദേവ പ്രസീദ കൃപാലോ ഹരേ കേശവാശേഷഹേതോ ജഗന്നാഥ നാരായണ ആനന്ദ വിഷ്ണു നമസ്തുപ്യമിത്യാലബന്ധം മുരാമാം കുരുശ്രീപദേ തൊൽപദാം ഭോജഭക്തം നമോ വിഷ്ണവേ വാസുദേവായ ദുഭ്യം നമോ നാരസിംഹായ ശേഷായ ദുഭ്യം നമ കാലരൂപായ സംഹാരകർത്രേ നമസ്തേ വരാഹായ ഭൂയോ നമസ്തേ നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണി നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരി സമസ്താപരാധം ക്ഷമസ്വാഖിലേശ നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണി നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരി സമസ്താപരാധ ക്ഷമസ്വാഖിലേശ മുഖേ മന്ദഹാസം നഖേ ചന്ദ്രഭാസം കരേ ചാരുചക്രം സുരേശാഭിവന്ദ്യം ഭുജംഗേശയാനം ഭരേ പത്മനാഭം ഹരേരന്യദൈവം നമന്യേ നമന്യേ ഭുജംഗപ്രയാതം ഭരേഭ്യസ്തു ഭക്യാ സമാധായ ചിത്തേ ഭവന്തം പുരാരേ സമൂഹം വിഹായ ശിയുഷ്മാൽ പ്രസാദാൽ സമാശ്രിത്യ യോഗം പ്രജത്യച്യുതത്വാം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണക്ലേശനാശായ ഗോവിന്ദായ നമോ നമ മഹാവിഷ്ണുവിൻ്റെ ഭുജംഗപ്രയാത സ്തോത്രാണ് ഏറ്റവും ഉത്തമമായ കീർത്തനങ്ങളിൽ ഒന്നാണിത് മനസ്സിന് സമാധാനവും ഭഗവാന്റെ ആ ചരണങ്ങളിൽ അഭയവും കിട്ടാനായിട്ട് ഇത് നിത്യവും കേൾക്കുകയും ജപിക്കുകയും ചെയ്യുക യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബന്ധുമിത്രാദികൾക്കൊക്കെ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം